കുരുമുളക് വള്ളികൾ പടർത്താനായി പലതരത്തിലുള്ള താങ്ങുകാലുകൾ കർഷകർ ഉപയോഗിക്കാറുണ്ട് വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുമ്പോൾ വീട്ടുവളപ്പിലുള്ള ഏത് മരവും താങ്ങുകാലായി ഉപയോഗിക്കാവുന്നതാണ് തോട്ടം അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ താങ്ങുകാലുകൾ തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണയായി ഉപയോഗപ്പെടുന്ന താങ്ങുകാലുകൾ കരയം മട്ടി ശീമക്കൊന്ന പ്ലാവ് എന്നിവയാണ് അതുപോലെ കവിലും തെങ്ങിലും കുരുമുളക് പടർത്താവുന്നതാണ് താങ്ങുകാലിൻ്റെ ചുവട്ടിൽ നിന്നും അരയടി വിട്ട് അൻപത് സെൻറ്റിമീറ്റർ നീളവും വീതിയും അത്ര തന്നെ ആഴവുമുള്ള ഒരു കുഴിയെടുക്കുക ഈ കുഴിയെടുത്തതിന് ശേഷം മേൽമണ്ണും ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ചേർത്ത് കുഴി നിറയ്ക്കാവുന്നതാണ് നിറച്ച കുഴിയിലേക്ക് ചെറിയ പിള്ളക്കുഴികൾ എടുത്തതിന് ശേഷം വേര് പിടിപ്പിച്ച തൈകൾ നട്ടുകൊടുക്കാം നട്ടതിന് ശേഷം തൈകൾ മണ്ണിലൂടെ പടരാതെ താങ്ങുകാലിലേക്ക് ചെറുതായി കെട്ടിക്കൊടുക്കേണ്ടതാണ് തൈകളുടെ ചുവട്ടിൽ വെള്ളം നിൽക്കാത്ത രീതിയിൽ മണ്ണ് അടിച്ചുറപ്പിച്ച് ഒരു ചെറിയ കൂനയാക്കി നിർത്തുന്നത് അഭികാമ്യമാണ് നട്ട ആദ്യത്തെ മൂന്ന് വർഷങ്ങളിൽ നേരിട്ടുള്ള സൂര്യപ്രകാശമോ വരൾച്ചയോ ബാധിക്കാതെ ചെറിയ പുതകൾ കൊടുക്കുന്നത് നന്നായിരിക്കും